ഹലോ ഗുഡൻ ടാഗ് ഇഷ് ഹൈസെ ടിനി സണ്ണി ഇഷ്മിൻ ഡോയിഷ് ലേററിൻ ഇൻ ബിമാക്സ് അക്കാദമി ജർമ്മനിയിലേക്ക് ഒരു ജോലിക്കോ തുടർ പഠനത്തിനോ പോകാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും ജർമ്മൻ ലാംഗ്വേജ് എക്സാം പാസ്സാവേണ്ടത് ആവശ്യമാണ് നിലവിൽ ജർമ്മനിയിൽ പഠനത്തിനും ജോലിക്കും പറ്റിയ നിരവധി അവസരങ്ങളാണ് ഉള്ളത് മറ്റുള്ള രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ജർമ്മനിയിൽ പഠനത്തിന് ചിലവ് കുറവാണ് എന്നതിലുപരി ചില കോഴ്സുകൾക്ക് ബ്ലോക്ക് അക്കൗണ്ടുകൾ പോലെയുള്ള പണമിടപാടുകൾ കാണിക്കേണ്ട ആവശ്യമില്ല ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ധാരാളം കുട്ടികൾ ജർമ്മനി ചൂസ് ചെയ്യാറുണ്ട് എന്താണ് ജർമ്മൻ ലാംഗ്വേജ് എങ്ങനെയാണ് ലാംഗ്വേജ് പഠിക്കേണ്ടത് എക്സാമുകൾ എങ്ങനെയാണ് ലാംഗ്വേജ് പഠിക്കാൻ എളുപ്പമാണോ എന്നിങ്ങനെയുള്ള ധാരാളം സംശയങ്ങൾ ജർമ്മനി ചൂസ് ചെയ്തുന്ന ഓരോ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുണ്ടാകും അവർക്കുള്ള സംശയത്തിനുള്ള ചെറിയ ഉത്തരമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നൽകുന്നത് German language C E F R ലെവൽസിന് ഈക്വലായിട്ടുള്ള എ വൺ ലെവലിൽ തുടങ്ങി A two B one B two C one C two എന്നിങ്ങനെ ആറ് ലെവൽസാണ് ഉള്ളത് ചെയ്യാൻ പോകുന്ന കോഴ്സ് അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന ജോലി എന്നിവയ്ക്കനുസരിച്ച് ഓരോ വ്യക്തിയും ക്ലിയർ ചെയ്യേണ്ട ലെവൽസിനും വ്യത്യാസമുണ്ട് നിലവിൽ ബിമാക്സ് അക്കാദമി ബി ടു വരെയുള്ള എക്സാം കോച്ചിങ്ങുകളാണ് നൽകി വരുന്നത് ഡെയിലിയുള്ള തിയറി ക്ലാസ്സുകൾ ഗ്രാമർ സെക്ഷനുകൾ ഇതിൽ പുറമെ ക്ലാസ് ടെസ്റ്റുകൾ അതുപോലെ തന്നെ എക്സാം ഓറിയൻറ്റഡ് ടെസ്റ്റുകളും നടത്തി വരുന്നു ജർമ്മൻ ലാംഗ്വേജ് പേടികൂടാതെ ഇനി ബിമാക്സിലൂടെ പഠിക്കാം ജൂലൈ ഇരുപതാം തീയതി ആരംഭിക്കുന്ന എ വൺ ലെവലിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും ഫീസിൽ ഇരുപത് ശതമാനം ഇളവ് ലഭിക്കുന്നതാണ് ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താം കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട number nine five double four double eight nine eight nine zero or nine five double four double eight seven eight five two.